Бендейчар. Hi friends welcome back to dark ഡ്യൂ ഡാർക്ക് ഡ്യൂഡിന് മറ്റൊരു പുതിയ ഏവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ അടിപൊളി ബാഡ്ജ് നമുക്ക് അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു വന്നാലോ hi friends Indian flag badge എടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു സിസേഴ്സ് പിന്നെ ഒരു പെൻസില് പിന്നെ ഒരു ഓറഞ്ച് പേപ്പർ അല്ലെങ്കിൽ ഒരു സാഫ്രോൺ പേപ്പർ പിന്നെ ഒരു വെള്ള എ ഫോർ ഷീറ്റ് പിന്നെ ഒരു പച്ച ചാർട്ട് പിന്നെ ഒരു ഫെവിക്കോളും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേപ്പറുകളും അഞ്ച് ഇൻറ്റു അഞ്ച് എന്ന സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് നേ അതിൻ്റെ നേർ പകുതിയാക്കി മടക്കുക ഇനി ഒരു പെൻസിൽ എടുത്ത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ വരച്ചെടുക്കുക ഇനി ഹാർട്ട് ഷേപ്പിൻ്റെ പകുതിയായി വരച്ചെടുക്കുക ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മടക്ക് വശത്ത് നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം ക്ലിയർ ഒരു ഹാർട്ട് ഷേപ്പിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ബാഡ്ജിൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ നമ്മൾ മുമ്പേ അഞ്ച് ഇൻറ്റു അഞ്ച് എന്നുള്ള സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറുകളെല്ലാം ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനെ ഒരു സ്പീച്ചിൻ്റെയും സോങ്ങിൻ്റെയും അപ്പോൾ അത് കാണാത്തവർ വേഗം പോയി തന്നെ കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്താൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കളറുകളും നാലെണ്ണ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സർക്കിൾ ഷീറ്റിൻ്റെ ഡയഗ്രാം എട്ട് സെൻറ്റിമീറ്ററാണ് നമ്മൾ ഹാർഡ് ഷേപ്പിൽ വെട്ടിയിട്ടുള്ള സാഫ്രോൺ കളറ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു വേറെ ഹാർഡ് ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെ മറ്റേത് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഹാർഡ് ഷേപ്പ് ഒട്ടിച്ചെടുക്കുമ്പോൾ സെൻറ്റർ മടക്കിയതിന് ശേഷമാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന സാഫ്രോൺ കളറിലുള്ള ഹാർഡ് ഷേപ്പിൽ നമുക്ക് ഇതിന് ഒട്ടിച്ചെടുക്കുക ഇനി നമ്മൾ വൈറ്റ് ഒട്ടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് സാഫ്രോണിൻ്റെ സാഫ്രോണിൻ്റെയും ഗ്രീനിൻ്റെ നടുക്കിലായിട്ടാണ് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത് രണ്ടെണ്ണം ഈ സൈഡിലും രണ്ടെണ്ണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ആണ് ഒട്ടിക്കേണ്ടത് ഇനി വൈറ്റ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഗ്രീൻ ഒട്ടിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീഡിൻ്റെ ആ ഒരു ഓപ്പൺ ഭാഗത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ആ ഓപ്പണായി കിടക്കണ അതിൻ്റെ താഴത്ത് നമുക്ക് ഗം വെച്ചിട്ട് ഒട്ടിക്കാം അശോക ചക്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ വരച്ച് പോവാം ഇനി നമുക്ക് അശോക ചക്രയിൽ കാണുന്ന ഒരു ചെറിയ റൗണ്ട് ഉണ്ടാവും സെൻറ്ററിൽ അത് നമുക്ക് വരച്ചെടുക്കാം ഒരു സ്കെയിൽ വെച്ചിട്ട് ഇരുപത്തിനാല് സ്പോക്സ് വരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടെണ്ണം കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഫിനിഷായി നമുക്കത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ് അപ്പോൾ ഇപ്പം തന്നെ കാണാൻ ഇത് നല്ല രസമായിട്ടുണ്ട് ഞാൻ ഈ സ്ട്രിപ്സ് മേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സാഫ്രോണും അതുപോലെ തന്നെ ഗ്രീനിൻ്റെയും രണ്ട് സ്ട്രിപ്സാണ് അത് നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ സാഫ്രോൺ ഒട്ടിച്ചെടുക്കണേ അതിൻ്റെ ഒരു മേൽഭാഗത്തായിട്ട് മേൽഭാഗം മുതൽ താഴ്ഭാഗം വരെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡിൽ ഗം തേച്ചിട്ട് നമുക്ക് ആ ഗ്രീൻ കൂടി നമുക്ക് ഒട്ടിച്ചു ഇനി അതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന വൈറ്റ് ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇന്ന് നമ്മൾ സ്ട്രിപ്സിമ ഡിസൈൻ ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് ഭാഗത്ത് ആ രണ്ട് സൈ ആ വൈറ്റ് ഫുള്ളും രണ്ട് കട്ട് ചെയ്യുക ഒരു കട്ട് ഈ ഒരു ഭാഗത്തും മറ്റേ കട്ട് ആ ഭാഗത്തു നിന്നും എന്നിട്ട് അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ വിചാരിച്ച ഡിസൈൻ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാം ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ച ബാഡ്ജിൻ്റെ ബാക്കിലേക്ക് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ സ്ട്രിപ്സ് കൂടി വെച്ചപ്പോൾ നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബാഡ്ജ് കുത്താൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൂചി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പേപ്പറിൽ ഗം വെച്ചിട്ട് അത് മുട്ടിച്ചു കൊടുക്കുക ഇനി ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ ഫ്ലാഗ് ബാഡ്ജ് അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരു പുതിയ വീഡിയോയിൽ പിന്നെ കാണാം അതുവരെ ഗുഡ് ബൈ